السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين ആദരണീയരായ സാധാത്തുക്കൾ പണ്ഡിതന്മാർ കാരണവന്മാർ സ്നേഹസമ്പന്നരായ മോമിനിയങ്ങൾ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ജീവിതത്തിൽ ഒരു വിശുദ്ധ റമദാനിനെ കൂടെ വരവേൽക്കുവാൻ സൗഭാഗ്യം ലഭിക്കുകയും ആ റമദാനിലെ കാരുണ്യത്തിൻ്റെ പത്ത് അവസാനിച്ച് പാപമോചനത്തിൻ്റെ രണ്ടാം പത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് സർവശക്തനായ സൃഷ്ടാവായ റബ്ബുല്ലിസത്തായ തമ്പുരാൻ വിശുദ്ധ റമദാനിൻ്റെ എല്ലാ ആത്മീയമായ ചൈതന്യവും ഏറ്റുവാങ്ങുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ഈ വിശുദ്ധ മാസത്തിൽ അവന്റെ കാരുണ്യം ചൊരിയപ്പെട്ട വർഷിക്കപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ മഷായിഫുമാർ ഭാര്യമാർ മക്കൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അള്ളാഹു നമുക്ക് അഫുവ് ചെയ്ത് പുറത്തു തിരുമാറാവട്ടെ സുദീർഘമായ ഒരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല അവസരോചിതമായി ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വിശുദ്ധ റമലാൻ എന്ന് പറയുന്നത് ആത്മവിചാരത്തിന്റെ മാസമാണ് ആത്മസംസ്കരണത്തിന്റെ മാസമാണ് നാം പലപ്പോഴും കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പന്ത്രണ്ട് മാസങ്ങൾക്കിടയിൽ പതിനൊന്ന് മാസങ്ങളിലും നിർബന്ധിതമായ ആരാധനകളിലും കർമ്മങ്ങളിലുമൊക്കെ വ്യാപൃതരായി കഴിഞ്ഞുകൂടുമ്പോഴും ഭൗതിക ലോകവുമായി വളരെ കൂടുതൽ ഇഴകിച്ചേർന്ന് ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിന് ഭംഗം വരുന്ന ധാരാളം പാപങ്ങളും കുറ്റങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമാകുന്ന ആത്മാവിനെ സംസ്കരിച്ചെടുക്കുവാനുള്ള ഒരു കാലയളവ് അതിന് പറ്റിയ സാഹചര്യങ്ങളൊക്കെ അള്ളാഹു തന്നെ ഒരുക്കിത്തന്ന് നമ്മോട് ജീവിതത്തിൽ ധാരാളം സൽക്രമങ്ങൾ ചെയ്യുവാനും പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും പറഞ്ഞ് നോമ്പ് എന്ന മനുഷ്യന്റെ ആത്മസംസ്കരണത്തിനാവശ്യമായ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതമെന്ന ആരാധനയിലൂടെ മനുഷ്യനാവുന്ന യഥാർത്ഥ മനുഷ്യനാവുന്ന റൂഹിനെ സംസ്കരിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് റമദാനിലൂടെ ഒരു വിശ്വാസി കടന്നുപോകുന്നത് അതിന്റെ ലക്ഷ്യം കേവലം റമദാനിൽ മാത്രം ഒതുങ്ങുന്നൊരു സംസ്കരണമല്ല നമുക്കറിയാം ഈ ഇരിക്കുന്ന വിശ്വാസികളുടെ കഴിഞ്ഞ കാല ജീവിതം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ പൂർവ്വസൂരികളായ ആളുകളുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ ഓരോ റമദാനികളും ഓരോ വിശ്വാസികൾക്കും ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലത്തിലെ വാതിലുകൾ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ മാത്രമേ റമദാൻ ഉപകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അള്ളാഹു അങ്ങനത്തെവരിൽ നമ്മൾ പെടുത്തി തരുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം നിർവഹിക്കുന്ന ഓരോ ആരാധന കർമ്മങ്ങൾക്കും ഒരു റൂഹുണ്ട് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് വിശുദ്ധ റമദാനിലെ നോമ്പായാലും നാം എല്ലാ ദിവസവും നിർവഹിക്കുന്ന പതിനേഴ് റക്കത്തുകൾ ഉൾക്കൊള്ളുന്ന അഞ്ചു വക്കത്ത് നിസ്കാരമായാലും കഴിവും സാഹചര്യങ്ങളും ഒത്തുവന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധപൂർവം നാം നിർവഹിക്കുന്ന ഹജ്ജ് കർമ്മമായാലും ജനങ്ങൾക്ക് നാം സഹായമായി വാജിബായോ അല്ലാതെയോ നൽകുന്ന ദാനധർമ്മങ്ങൾ ജക്കാത്തടക്കമുള്ള കർമ്മങ്ങളെ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിലുള്ള അടിസ്ഥാനപരമായ ലക്ഷ്യം അതിൻ്റെ റൂഹ് എന്ന് പറയുന്നത് അത് നിർവഹിക്കുന്ന വ്യക്തിയുടെ സംസ്കരണമാണ് അവന്റെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ റൂഹിന്റെ സംസ്കരണം കുത്തിബാലിക്കും കമാ ലഅല്ലക്കും എന്ന് പറയുന്നത് കാണാം വാക്കിമി എന്ന് പറയുന്നത് കാണാം അതേപോലെ സക്കാത്ത് കൊടുക്കുന്നിടത്തും ആ സക്കാത്ത് കൊടുക്കുന്ന ആളുകളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സക്കാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ സക്കാത്തിനെ പറ്റി ഹുദുബിൻ അംവാലിഹിം എന്ന തുടങ്ങുന്ന വചനത്തിലൂടെ അവർ ജക്കാത്ത് കൊടുക്കുന്ന ആളുകളെ സംസ്കരിക്കുന്ന തെസുക്കിയത്ത് ചെയ്യുന്ന കർമ്മമാണ് ജക്കാത്ത് എന്നും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം ഏത് ഇബാദത്തുകൾക്കും അതിന്റെ ആത്മാവുണ്ട് ആ ആത്മാവ് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം യാതൊരു സംശയവുമില്ല ഓരോ ഇബാദത്തുകളും മനുഷ്യനെ രൂപപ്പെടുത്തുന്നുണ്ട് ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുന്നുണ്ട് ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് സമ്പത്തുള്ള ബാഹ്യദൃഷ്ടിയിൽ നല്ല അഴകും ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് കാഴ്ചയിൽ പ്രതാപിയായി തോന്നുന്ന ഒരു നല്ല വൃത്തിയിലും വെടുപ്പിലും നടക്കുക എന്നതല്ലല്ലോ അതെല്ലാം അതിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാവാം പക്ഷേ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് മുത്തക്കിയാവുക എന്നത് തന്നെയാണ് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു നല്ല മനുഷ്യനായി കഴിഞ്ഞാൽ അവനെ കൊണ്ട് ആർക്കും ദ്രോഹമുണ്ടാവൂല അവിടെയാണ് നാം പറയുന്നത് നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഓർമ്മകൾ വിചാരരീതിയെ സ്വാധീനിച്ച് അള്ളാഹുവിലുള്ള ചിന്ത അവനോടൊപ്പം സഞ്ചരിക്കുന്ന തരത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ കണ്ണും കാതും നാവും അവന്റെ വികാര വിചാരങ്ങളെയും അവന്റെ ജീവിതത്തിലെ ക്രിയവിക്രിയങ്ങളെയും പ്രവർത്തനങ്ങളെയും സമീപന രീതികളെയും ഒക്കെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് ഒരു മനുഷ്യന്റെ ജീവിതം മാറുമ്പോഴാണല്ലോ ലോകം പ്രതീക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്നത് സമൂഹത്തിന് സ്വാഭാവികമായും സമൂഹത്തിലുണ്ടായിത്തീരുക ആ നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ മുത്തക്കിയാവുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ലക്ഷ്യം ഇബാദത്തുകളുടെ ലക്ഷ്യം അതാണ് പക്ഷെ ഇബാദത്തുകൾ കൊണ്ട് ധാരാളം നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന വിവിധ തലങ്ങൾ നമുക്ക് ഓരോ ഇബാദത്തുകളെ കുറിച്ചും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അടിസ്ഥാനപരമായി അവന്റെ സംസ്കരണമാണെങ്കിലും ഒരു ഇബാദത്ത് എടുക്കുന്ന ഒരു മുഗ്മിൻ മുഗ്മിൻ ആ ഇബാദത്തിലൂടെ അവനെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു വിനയമുള്ള മനുഷ്യനെയും സ്വാർത്ഥതയില്ലാത്ത സമൂഹത്തെ മാനിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനെയും സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് വിനയമുള്ള ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ അല്ലെ സൂറത്ത് ഈ വിശുദ്ധമായ റമലാനിലെ നോമ്പിന്റെ മഹത്വങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ട കൂട്ടത്തിൽ ഒന്ന് തെക്കുകയാണെങ്കിൽ മറ്റൊന്ന് അവന്റെ അല്ലെ അവനെ അവന് അവന്റെ എല്ലാവിധ സംസ്കാരങ്ങളെയും മെച്ചപ്പെടുത്തി നല്ലവനാക്കുക എന്നതാണെങ്കിൽ പാവപ്പെട്ടവന്റെ സ്വാഭാവികമായും പാവപ്പെട്ട മനുഷ്യന്റെ വേദനകളെ പട്ടിണിയുടെ വിഷമങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞ് ഒരു ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി മുന്നൂറ്റി അറുപത് ദിവസവും അലഞ്ഞു നടക്കുന്ന മനുഷ്യന്മാർ അഭിമുഖീകരിക്കുന്ന വിശപ്പിന്റെ ആ കാഠിന്യത്തെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ അർദ്ധഭാഗം നിരാഹാരമനുഷ്ഠിച്ച് ബോധ്യപ്പെടുമ്പോൾ ഒരു വിശ്വാസിയെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളവനായി രൂപപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം സ്വയം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂർഹി തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളെ യത്തീമായി അള്ളാഹു വളർത്തിയതിന്റെ കാരണം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പൂർണ്ണ അനാഥത്വം ആ അനാഥത്വത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ കുഞ്ഞുപ്രായത്തിൽ വളർത്തിക്കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ലോകത്തെ മനുഷ്യരുടെ സൃഷ്ടികളുടെ മുഴുവൻ സമൂഹത്തിന്റെയും നേതൃപദവിയിലേക്ക് എത്തുന്ന ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി ഹബീബായ നബിസല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾക്ക് ജീവിതത്തിൽ പട്ടിണിയുടെ ധാരാളം സമയങ്ങളും കാലങ്ങളും അള്ളാഹു നൽകിയത് എന്തിനായിരുന്നു അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കാരണം താം നയിക്കപ്പെടുന്ന ജനങ്ങളുടെ വേദനകളെയും അനാഥത്വത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെയും പട്ടിണി കിടക്കുന്നവന്റെ വേദനകളെയും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്നവരെ തിരിച്ചറിയാനുള്ള പരിശീലനമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശ്വാസികൾക്ക് വിശുദ്ധ റമലാനിലെ നോമ്പുകാലം എന്ന് പറയുന്നത് പട്ടിണി എന്ന മനുഷ്യൻ ഭയപ്പെടുന്ന ദാരിദ്ര്യമെന്ന പട്ടി അതിനാൽ ഉണ്ടായിത്തീരുന്ന ആ പട്ടിണിയുടെ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനെന്ന മനോഭാവത്തെ കെടുത്തി നമ്മളെന്ന ഒരു മനോഭാവത്തെ രൂപപ്പെടുത്തി സമൂഹത്തിന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു സമൂ ഒരാളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പിന്റെ ഒരു ലക്ഷ്യമാണ് ഇത് നോമ്പിൽ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുക നാം എല്ലാവരും റമലാനിലാണ് അതി എല്ലാവരും നോമ്പെടുക്കുക റമലാനില്ലാത്ത സമയത്തും സുന്നത്തായ നോമ്പെടുക്കുന്ന ധാരാളം മീനിങ്ങളുണ്ട് പക്ഷേ അഞ്ചു വക്കത്ത് നിസ്കാരം ഒരു ഈമാനുള്ള മുഗ്മിൻ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ അഞ്ചു വക്കത്ത് നിസ്കാരം നമ്മെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് അഞ്ചു വക്കത്ത് നിസ്കാരം നമുക്കറിയാം സഹോദരന്മാരെ ഒരു ദിവസം പതിനേഴ് തവണ നിസ്കരിക്കുന്ന സമയത്ത് പതിനേഴ് തവണ സൂറത്തുൽ ഫാത്തിഹ നാം പാരായണം ചെയ്യുന്ന സമയത്ത് ആ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയവും ആ നിസ്കാരത്തിൽ ഓരോ ഇടവേളകൾക്കിടയിലും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ആ ഒരു തെക്കിബീർ മുഴക്കുമ്പോൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് തെക്കിബീർ മുഴക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അന്തരാളങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത ഞാനൊന്നുമല്ല എന്നൊരു ചിന്തയാണ് ഞാനൊന്നുമല്ല എന്നൊരു ചിന്തയാണ് അള്ളാഹുവാണ് വലിയവനെന്ന ഒരു ബോധം ഒരു വിശ്വാസിയിൽ ഉണ്ടാക്കണം ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോഴാണ് ആത്മാ നിസ്കാരത്തിന്റെ ആത്മാവിലപ്പുറം നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന ഒരു വിശ്വാസിയുടെ മുത്തക്കിയുടെ ഗുണങ്ങൾ അവന്റെ ജീവിതത്തിൽ വ്യക്തിത്വത്തിൽ അവനിക്ക് ആവാഹിക്കാൻ കഴിയുക മറ്റൊന്ന് സൂറത്തുൽ ഫാത്തിഹയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഇബാദത്തുകൾ ഓരോന്നും ഒരു വിനയമുള്ള അടിമയെ സൃഷ്ടിക്കും അതോടൊപ്പം വിനയമുള്ള അടിമ എന്നതിലപ്പുറം മറ്റുള്ളവരെ മാനിക്കുന്ന മനസ്സുള്ള ഒരു വിശ്വാസിയെ സൃഷ്ടിക്കും സഹോദരന്മാരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനേഴ് തവണ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ അതിശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തായി പഠിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അല്പമെങ്കിലും ബോധ്യത്തോടെ പാരായണം ചെയ്യുന്ന ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിശേഷണം അവനിക്ക് ലഭിക്കാതിരിക്കില്ല കാരണം നമ്മൾ ബിസ്മില്ലാഹു റഹ്മാനു റഹീം എന്ന് പറഞ്ഞിട്ട് അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ എന്നാണ് പറയുന്നത് അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ അള്ളാഹുവിന് സ്തുതിക്കുകയാണ് നാം ചെയ്യുന്നത് പക്ഷേ നാം സ്തുതിക്കുന്നു എന്ന് അവിടെ പറയുന്നില്ലല്ലോ ഓരോ മീനും എല്ലാവരും ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും ഫാത്തിഹ ഓതുന്നുണ്ട് പക്ഷേ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഒരാളും ഞാൻ സ്തുതിക്കുന്നു എന്നാണ് എന്റെ സ്തുതി അള്ളാഹുവിന് സമർപ്പിക്കാൻ വേണ്ടി അവരെ അള്ളാഹു പഠിപ്പിച്ചു തന്ന ഭാഷയിലെ പ്രയോഗ രീതി എന്താണ് അൽഹന്ദുലില്ലാഹി റബ്ബുല്ലാലമീൻ എന്നാണ് എന്താണ് അതിനർത്ഥം അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ ആരംഭകാലം മുതൽ ഇന്നോളം വരെ ഉള്ളവരും ഇനി വരാനിരിക്കുന്നവരുമായ സർവ സിട്ടികളുടെയും ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ആരിഫീങ്ങളുടെയും അക്താബുകളുടെയും അയിമ്മത്തുകളുടെയും ഒക്കെ സ്തുതി നിനക്കാണ് എന്ന് പറയുകയാണ് എന്തിനാണ് അതങ്ങനെ പറയുന്നത് പഠിച്ചവനെ നിന്നെ സ്തുതിക്കാൻ എനിക്ക് സാധിക്കൂല എന്നാണ് എനിക്ക് സാധിക്കൂല ഞാൻ അത്രമാത്രം ബലഹീനനാണ് ഒരു വിനയത്തിന്റെ ആശയമാണ് പഠിപ്പിക്കുന്നത് കഴിയില്ലല്ലോ അത് കേവലം ഒരു ആലങ്കാരികമല്ല അള്ളാഹു നമുക്ക് ചെയ്തു തന്ന കണക്കും കയ്യുമില്ലാത്ത ഒരിക്കലും മനുഷ്യന്റെ സംവിധാനങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അള്ളാഹുവിന്റെ നിയമത്തുകളെ ഒരിക്കലും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രമാത്രം വിശാലമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഒരു മുമ്മിന് അള്ളാഹുവിന്റെ നിയമത്തുകൾക്ക് എങ്ങനെയാണ് ഹന്ത് ചെയ്യാനും യഥാർത്ഥത്തിൽ ശുക്ർ ചെയ്യുവാനും സാധിക്കുക സഹോദരന്മാരെ സാധിക്കില്ല അപ്പോൾ എനിക്ക് നിന്നെ ഹന്ത് ചെയ്യാൻ സാധിക്കില്ല ഞാൻ മാത്രമല്ല സ്തുതിക്കുന്ന ആൾക്കാര് പല ആളുകളുമുണ്ട് അവരുടെയൊക്കെ സ്തുതി നിനക്കാണെന്ന് പറഞ്ഞ് എന്റെ കഴിവുകേട് സമ്മതിക്കുകയാണ് ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല അതാണ് ഒരു മുഗ്മിനിന്റെ വിനയത്തിന്റെ മനസ്സ് ഞാൻ എന്ന മനോഭാവത്തെ ഒരിക്കലും ഫാത്തിഹ നമ്മൾ പഠിപ്പിക്കുന്നില്ല അങ്ങനെ അവിടെ നിന്ന് പോകുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അഞ്ച് നാമങ്ങൾ അള്ളാഹു എന്ന നാമവും അതേപോലെ റഹ്മാൻ എന്ന നാമവും റഹീം എന്ന് പറയുന്ന നാമവും റബ്ബ് എന്ന നാമവും വിശേഷണവും മാലിക് എന്ന നാമവും പറഞ്ഞിട്ട് റബ്ബിനെ തന്റെ മുന്നിൽ അഥവാ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു തരത്തിൽ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് സമർപ്പിക്കുകയാണ് നാം ചെയ്യുന്നത് അബുദു അവിടെയും സുഹൃത്തുക്കളെ സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് ഞാൻ ഒളിവെടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് വളരെ വിദൂരം താണ്ടി അല്ലെങ്കിൽ രാത്രി അർദ്ധരാത്രി ഒരാൾ തണുപ്പത്ത് വളരെ മഴ പെയ്യുന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വളരെ ത്യാഗം ചെയ്തുകൊണ്ട് ഒളിവെടുത്ത് എല്ലാം സഹിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്ന സമയത്ത് പോലും എത്ര ത്യാഗം ചെയ്താണ് ആ കർമ്മം ചെയ്യുന്നത് എന്നിട്ടും ഒരു വിശ്വാസി ഒറ്റക്കായി നിസ്കരിക്കുന്ന സമയത്തോ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്തും ഫാത്തിഹ അവൻ ഓതൽ വാജിബാണ് എന്നിട്ടും അവിടെ അബുദു എന്ന് മാത്രമേ അവന് പറയുന്നുള്ളൂ ഇയാക്ക നഅബുദു എന്ന് പറയുന്നു ഇയാക്ക അബുദു എന്ന് പറയാതെ അറബി ഭാഷാ നിയമങ്ങൾ പഠിക്കുന്ന ഏതൊരു മനുഷ്യനിക്കും അറിയാം ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു നിനക്ക് മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന് ഒരു വിശ്വാസിക്ക് പറഞ്ഞുകൂടെ സഹോദരന്മാരെ ഇയാക്ക അസ്തഈൻ ഞാൻ നിന്നോട് സഹായത്തെ തേടുന്നു എന്ന് നിശ്ചയം ഞാൻ സഹായത്തെ തേടുന്നു എന്ന് അവിടെ പറഞ്ഞുകൂടെ അത് പറയാനല്ല അള്ളാഹുത്താല വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിനക്ക് മാത്രം ഞാൻ നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയാതെ നിന്നോട് ഞാൻ സഹായത്തെ എന്ന് പറയാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന അർദ്ധരാത്രിയിൽ അവനും അവന്റെ റബ്ബുമായി മാത്രം നടക്കുന്ന മുനാജാത്ത് ആ സമയത്ത് പോലും പറയേണ്ടത് നിശ്ചയം ഞാൻ നിന്നെ മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയണം അപ്പോഴേ സ്വഹിയാവുള്ളൂ എന്താ കാരണം ഇത്ര ത്യാഗം ചെയ്ത് ചെയ്യുന്ന ഇബാദത്തിനെ പറ്റി പോലും എന്റെ ഇബാദത്ത് എന്റെ നിസ്കാരം എന്റെ ആരാധന എന്ന് പറയാനുള്ള ഒരു അഹന്തയുടെ മനസ്സൊരു വിശ്വാസിക്ക് വരാൻ പാടില്ല കാരണം എത്ര വലിയവനായാലും അവൻ എന്ത് ചിന്തിക്കും എന്റെ ഇബാദത്തുകളിൽ എന്തൊക്കെ ന്യൂനതകളുണ്ട് പോരായ്മകളുണ്ട് ആലോചിച്ചു നോക്കൂ സഹോദര ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾ വ്യത്യസ്ത പ്രായക്കാരാണ് ഏത് പ്രായക്കാരായ ആളുകൾ ചിന്തിച്ചാലും നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന ഇബാദത്ത് എന്ന അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നിസ്കാരം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എൺപത് വയസ്സ് പിന്നിട്ടവരോ അറുപത് വയസ്സ് പിന്നിട്ടവരോ അതുപോലെ നാൽപ്പതും അമ്പതും വയസ്സൊക്കെ പിന്നിട്ട് ധാരാളം നിസ്കാരങ്ങൾ നിർവഹിച്ച ആളുകൾ ആ നിസ്കാരത്തിന്റെ ആകത്തുക പരിശോധിച്ചു നോക്കൂ അള്ളാഹു നമുക്ക് ഹുഷു വർദ്ധിപ്പിച്ചു തരട്ടെ അള്ളാഹു നമുക്ക് ഭക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ സഹോദരന്മാരെ നിസ്കരിക്കുന്ന ഒരു മുഗ്മിനായ മനുഷ്യൻ നിസ്കാരത്തിന്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ ആത്മാവ് എന്താണ് എന്നെ ഓർക്കുവാൻ വേണ്ടി എന്നെ നിസ്കരിക്കണമെന്നാണ് കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് രണ്ടറക്കാത്ത് സുബിഹ നിസ്കരിച്ചിട്ട് ആ ബെഡ് കോഫി കുടിക്കുമ്പോൾ ദുനിയാവുമായി ബന്ധപ്പെട്ടു തുടങ്ങുകയാണ് അവിടെ നിന്ന് പത്രം വായിക്കുമ്പോൾ വീണ്ടും ദുനിയാവിന്റെ ചർച്ചകളും വാർത്തകളും നമ്മൾ വായിക്കുകയാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലി സ്ഥലത്തേക്ക് പോകുന്നു കടയിലേക്ക് പോകുന്നു ബിസിനസ്സിലേക്ക് പോകുന്നു വിവിധ തലങ്ങളിലൊക്കെ ഇടപഴകുമ്പോ സുബിഹി നിസ്കാരത്തിന്റെ ആ വീര്യം അപ്പോൾ നമുക്ക് ലഭിച്ച ഒരു ആത്മചൈതന്യം നഷ്ടപ്പെടുകയാണ് ഭൗതികമായ ലോകവുമായി ബന്ധപ്പെടുമ്പോ ആ ബന്ധത്തിനിടയിൽ റബ്ബുമായുള്ള അകൽച്ച കുറക്കാനാണല്ലോ അഞ്ചു വക്കത്ത് നിസ്കാരം ഇടവേളകളിൽ നിസ്കാരം നിർബന്ധമാക്കിയത് പക്ഷേ ഒന്ന് ചിന്തിക്കണം സഹോദര ജീവിതത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് നിസ്കാരം നിർവഹിച്ചവർക്ക് ചിന്തിക്കുക ഏതെങ്കിലും ഒരു നിസ്കാരത്തെ സംബന്ധിച്ച് പത്ത് നിസ്കാരമല്ല നൂറ് നിസ്കാരമല്ല ആയിരം നിസ്കാരമല്ല പതിനായിരം നിസ്കാരമല്ല മറിച്ച് ഒരു നിസ്കാരത്തിലെങ്കിലും തെക്കിബീറിന്റെയും അതുപോലെ തന്നെ സലാമിന്റെ ഇടയിലും റബ്ബേ നിന്നെ മാത്രമേ ഞാൻ ഓർത്തുള്ളൂ എന്ന് പറയാൻ അവകാശപ്പെടാൻ ആർക്കാണ് സാധിക്കുക ചിന്തിക്കേണ്ടേ നമ്മൾ സലാം തെക്കിബീർ മുതൽ സലാം വരെയുള്ള സമയം അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഓർത്തിട്ടുള്ളൂ എന്ന് പറയാൻ ആർക്ക് സാധിക്കും അള്ളാഹു കാക്കട്ടെ അള്ളാഹു ന്യൂനതകൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ കബൂലി ചെയ്തു തരട്ടെ വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് പക്ഷേ അതിന്റെ നമുക്ക് സാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഈ ആക്കൻ അബുദു അബുദു പറയാതെ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയാ മാത്രം നമ്മുടെ ഇബാദത്ത് ആ തലത്തിലേക്ക് ഉയരുന്നില്ല അതുകൊണ്ട് എപ്പോഴും എന്തു പറയണം നമ്മൾ എന്ന ഞാൻ എന്ന മനോഭാവത്തെ ആ ആ ഒരു അഹന്തയുടെ മനസ്സിനെ അല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഓരോ വിശ്വാസിയെയും നിസ്കാരവും ഫാത്തിഹ സൂറത്തും പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യം അവിടെ വേറൊരു കാര്യം എന്താണ് സഹോദരന്മാരെ മറ്റുള്ളവരുടെ ഒക്കെ ഇബാദത്തും കൂടെ അള്ളാഹുവിനോട് പറയുകയാണ് അല്ലെ ഇങ്ങനെ അവസാനം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നാം സുറാത്തൽ മുസ്തഖീം സുറാത്തൽ അള്ളാഹുവിനോട് സംസ്കാര സമയം വാജിബായൊരു പ്രാർത്ഥന ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരിലുള്ള സ്വലാത്താണ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വേണ്ടിയുള്ള ഒരു സ്വലാത്താണ് വാജിബായ പ്രാർത്ഥനയെങ്കിൽ നിസ്കാരത്തിൽ ഒരു മുഗ്മിനു വാജിബായ ഒരു പ്രാർത്ഥനക്ക് അവസരം നൽകിയത് അവസരം നൽകിയത് ആ വാജിബായ മറ്റൊരു ഏറ്റവും ശ്രേഷ്ഠമായ ഒഴിച്ചുകൂടാനാവാത്ത പ്രാർത്ഥന അത് സൂറത്തുൽ ഫാത്തിഹയിലുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ലാസ്റ്റ് അല്ലെങ്കിൽ എല്ലാം ഒരു പ്രാർത്ഥനയുടെ എല്ലാ നിബന്ധനകളും മാതാവുകളും പാലിച്ചിട്ട് അള്ളാഹുവിനോട് അവനോടുള്ള അഭിമുഖമായ സംഭാഷണത്തിൽ നിസ്കാരം എന്നൊരു മുനാജാത്താണ് അതിന്റെ ഉള്ളിൽ മറ്റൊരു മുനാജാത്ത് നടക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം അള്ളാഹുവിനോട് എന്തൊക്കെ നമുക്ക് ചോദിക്കാം സഹോദരന്മാരെ പക്ഷേ ചോദിക്കുന്ന ഒരേ കാര്യം ഹിദായത്ത് മാത്രമാണ് അള്ളാഹു നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ മഹാന്മാരൊക്കെ ഭയപ്പെട്ട ഒരു കാര്യം അതാണ് കാരണം ആ ചോദ്യത്തിൽ ഒരു കാര്യം മാത്രമാണ് റബ്ബിന്റെ മുന്നിൽ നാം ചോദിക്കുന്നത് ഹിദായത്ത് മാത്രം പക്ഷേ അവിടെയും ഇഹുദിനീ എന്ന് പറയുന്നതിന് പകരം എനിക്ക് നീ ഹിതായത്ത് നൽകണം എന്റെ ഹിതായത്ത് നീ നിലനിർത്തി തരണം എനിക്ക് നൽകിയ ഹിതായത്ത് ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തിച്ചു തരണമെന്നൊക്കെ അതിനർത്ഥം വെക്കാം ആ പ്രാർത്ഥനയിൽ ഞാൻ എന്ന് പറയാൻ അള്ളാഹു നമ്മെ അനുവദിച്ചില്ല മുഴുവൻ മുക്മിനീങ്ങൾക്കും അടച്ചവൻ എന്നോട് നിസ്കരിക്കുന്നവർ എല്ലാവരുടെ ഹിതായത്തും നീ നിലനിർത്തണമെന്നാണ് അവിടെയും പറയുന്നത് കാരണം എന്താണ് സഹോദര സമൂഹത്തെ മാനിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകാര്യതയുള്ളത് സമൂഹത്തെ മാനിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹുവുമായി തോറും അള്ളാഹുവുമായി ഇബാദത്തുകളിലൂടെ തോറും സൃഷ്ടികളിൽ നിന്ന് അകലുക എന്നതല്ല ഇസ്ലാം പഠിപ്പിച്ച ഒരു വിശ്വാസിയുടെ തെക്കുവയുടെ തലമെന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ എല്ലായിടത്തും അങ്ങനെയാണ് വിശുദ്ധ റമദാനിലെ നോമ്പും ഹജ്ജും എല്ലാ കർമ്മങ്ങളും സാമൂഹികമായ ബോധത്തെ നമ്മെ ശരിക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മഹാനായ അബുദ്ദർദാഹു തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം സഹോദരന്മാരെ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ ഇബാദത്തുകളുടെയും ആത്മാവ് അല്ലെങ്കിൽ എല്ലാ ഇബാദത്തുകളുടെയും മച്ച എന്ന് പറയുന്ന പ്രാർത്ഥന ദുആ ആ ദുആ നിർവഹിക്കുന്ന സമയത്ത് പ്രാർത്ഥന സ്വീകാര്യമാകാൻ ആവശ്യമായ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് ഹബീബായ നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന ഒരു പ്രാർത്ഥന എന്താ നമുക്കൊക്കെ സുപരിചിതമാണ് അവിടെ ഞാനെന്ന് പറയാതെ നമ്മളെന്ന് പറയുന്നത് എന്റെ സഹോദരനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മുഗ്മിനായ തന്നെ മറ്റൊരു സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ലോകത്ത് മുഴുവൻ മുഗ്മിനീങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു മൻ ദആലി അഖീഹി ബിളഹിരിൽ ഐബി ഖാലൽ മലക്കുൽ മുഅക്കരു ബിഹി ആമീൻ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു നമുക്ക് സുപരിചിതമായ ഹദീസാണ് ഏതെങ്കിലും ഒരു മുഗ്മിനായ മനുഷ്യൻ അവന്റെ സ്വന്തം സഹോദരനിക്ക് വേണ്ടി അവനില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ അവനിക്ക് അള്ളാഹുത്താല ഇജാബത്ത് നൽകുമെന്നാണ് ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി പലപ്പോഴും ഒരു ദ്വാറിന്റെ മജിലിസിൽ പങ്കെടുക്കുമ്പോൾ ഏത് ദ്വായിൽ പങ്കെടുക്കുമ്പോഴും അവനവന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രമാണ് അവനവനിക്ക് ആമീൻ പറയുന്നിടത്തൊക്കെ ഒന്ന് ചോറാവുക അല്ല ആത്മാർത്ഥത വർദ്ധിക്കുക എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയല്ല ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മഹാന്മാർ അവരുടെ മഹാന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നത് കാണാം എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു സഹോദരന് വേണ്ടി അവനില്ലാതെ അവനറിയാതെ അവൻ കേൾക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക ആമീൻ ആമീൻ നിനക്കും നീ ചോദിക്ക അവനിക്ക് ചോദിക്കുന്നത് പോലെ ഒത്തുതൊക്കെ അള്ളാഹു നിനക്ക് തരട്ടെ ചില മഹാന്മാരെ പറ്റി പറയുന്നു അവരവരുടെ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ യാത്ര ചെയ്തുകൊണ്ട് അവരെങ്ങോട്ട് എത്തിച്ചേരുന്നു വിശുദ്ധ മക്കയിലേക്ക് അങ്ങനെ ഹജ്ജിന് വേണ്ടി വന്നിരിക്കുകയാണ് ഹജ്ജിന് വേണ്ടി വന്നിട്ട് ധാരാളം ദ്വാ ചെയ്യുന്ന മക്കാമുകളുണ്ട് ദ്വാക്ക് ഇജാബത്ത് ഷുവറായ മക്കാമുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ മഹാന്മാര് പറയുകയാണ് അവരിങ്ങനെ ദ്വാരക്കുന്നു മുൽത്തസമിൽ വെച്ച് മീസാബിൽ വെച്ച് അതുപോലെ തന്നെ റുക്കുനിൽ യമാനിയിൽ വെച്ച് അങ്ങനെ റുക്കുൻ ഷാം വിവിധ പരിസരങ്ങളിൽ വെച്ച് ഇബ്രാഹിം അക്കാമിലൊക്കെ വെച്ച് ദ്വാരക്കുമ്പോ തവാഫുകൾക്കിടയിലൊക്കെ ഇങ്ങനെ ദ്വാ ചെയ്യുന്ന സമയത്ത് അവര് ദ്വാരക്കുന്നത് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഒപ്പമുള്ള ആളുകൾ ചോദിക്കുന്നു എന്താണ് നിങ്ങൾ ഇത്രയും പണം ചെലവഴിച്ച് ത്യാഗം ചെയ്ത് യാത്ര ചെയ്ത് ഈ ഇജാബത്ത് ഷുവറുള്ള ഈ സ്ഥലത്ത് മക്കാമുകളിൽ വെച്ച് ദ്വാരക്കുമ്പോൾ നിങ്ങളെ കാര്യം പറയുന്നില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞത് എന്തിനാണ് ഞാൻ എന്റെ കാര്യം പറയുന്നത് ഞാൻ മറ്റുള്ള ആളുകളുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ദ്വാരക്കാൻ മലക്കില്ലേ നിശ്ചയിക്കപ്പെട്ട മലക്ക് മലക്കിന്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ലല്ലോ അതുകൊണ്ട് എന്റെ കാര്യമൊക്കെ ഞാൻ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇപ്പൊ മറ്റുള്ളവരെ മാനിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സ്വീകാര്യത ലഭിക്കുന്നത് നോക്കൂ നിങ്ങൾ ഉമ്മുദർദ റതി അള്ളാഹു അനഹുവിനെ അനഹയെ ഒരു സംഭവമുണ്ട് എന്താണ് ഉമ്മുദർദാഹു റതി കാണാൻ വേണ്ടി ആര് ചെല്ലുകയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ബിൻ സഫുവാൻ റതിയല്ലാഹു അൻഹു ചെല്ലുകയാണ് എന്തിനു വേണ്ടി അബുദർദാ കാണാൻ വേണ്ടിയാണ് ചെല്ലുന്നത് അബ്ദുറഹ്മാൻ ബിൻ സഫുവാൻ റതിയല്ലാഹു പറയാണ് ഞാൻ ഷാമിലേക്ക് ചെന്നു അബുദർദാ ഹജ്ജിന് യാത്ര ചോദിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ എത്തിയപ്പോൾ അബുദർദ അൻഹു അവിടെ ഇല്ല ഉമ്മു മാത്രമാണ് അവിടെ വീട്ടിലുള്ളത് ഉമ്മു ദർദ റതിയല്ലാഹു അൻഹ മഹദി മഹദി ഈ അബ്ദുറഹ്മാൻ സഫുവാൻ റതിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ സഫുവാൻ റതിയല്ലാഹുന് പറഞ്ഞു അതെ ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ മഹദി പറഞ്ഞു എന്നാൽ ഹൈർ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ച് ദ്വാരക്കണം എന്നിട്ട് മഹദി വിശദീകരിച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖൂലു പറയുന്നവരായിരുന്നു ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി ഗൈബി മുസ്തജാബ കുല്ലമാ ദആ ബിഹി ആമീൻ വലക അൻഹ പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാറുണ്ട് ആരെങ്കിലും ആരെങ്കിലും അവന്റെ സഹോദരന് വേണ്ടി ഒരു മുഗ്മിനായ മനുഷ്യൻ ദ്വാരക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഇജാബത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് കണ്ടോ മറ്റൊരുത്തനെ മാനിക്കുമ്പോഴാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹതിയായ ആയിഷ റതി അള്ളാഹു അനഹയുടെ ഒരു സംഭവം ഹദീസുകളിൽ കാണാം ആയിഷ ബേബി റതി അള്ളാഹു അനഹ മഹതി ഒരു ദിവസം തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ വളരെ സന്തോഷവാനായി കണ്ട ഒരു സമയമാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകരോട് മഹതിയായ ആയിഷ റതി അള്ളാഹു അനഹ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് വേണ്ടി തങ്ങൾ ദുവാ ചെയ്യണം നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരോ നബിതങ്ങളോട് ആയിഷ ബീബി റലി അള്ളാഹുഹ പറഞ്ഞു എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ പ്രാർത്ഥിച്ചു ആയിഷ എന്ന് മാ വമാ പരസ്യമായും രഹസ്യമായും ആയിഷയിൽ നിന്ന് സംഭവിച്ച മുമ്പത്തേതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ അള്ളാഹുവെ നീ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പ്രാർത്ഥിച്ചു അത് കേട്ട് ആയിഷ ബീവി ഒന്ന് ചിരിച്ചു എന്ന് മാത്രമല്ല ഒന്നു വല്ലാതെ ചിരിച്ചു ആ സമയത്ത് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ ചോദിച്ചു ആയിഷ എന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് സന്തോഷമായിട്ടില്ലേ എന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് സന്തോഷമായിട്ടില്ലേ ആ സമയത്ത് പറഞ്ഞു മഹാനായ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളോട് യാ റസൂറല്ലാ അങ്ങയുടെ പ്രാർത്ഥന എങ്ങനെയാണ് സന്തോഷമില്ലാതിരിക്കുക ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞു വല്ലാഹി ഇന്നഹാ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ് ആയിഷ ഈ പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാണെന്നറിയോ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എന്റെ നിസ്കാരം നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇത് എന്ന് മുഹമ്മദ് റസൂറുല്ലാഹി കണ്ടോ വരാനിരിക്കുന്ന അന്ത്യനാൾ വരെ ജീവിക്കുന്ന സമുദായത്തിന് വേണ്ടി നമ്മെ കാണാത്ത ഈ സമുദായം അള്ളാഹുവിന്റെ പ്രവാചകർ ബർസഹിയായ ലോകത്ത് നിന്ന് ബർസഹിയായ അല്ലെങ്കിൽ ആറൂല ഷെരീഫിൽ നമ്മൾ കാണുന്നുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മെ കാണാത്ത ആ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹിയും ലോകാവസാനം വരെ ജീവിക്കുന്ന ഉമ്മത്തിന് വേണ്ടി തന്റെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി തങ്ങൾ ഹദീ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുന്നത് കാണാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പറഞ്ഞു വന്നത് എല്ലാ ഇബാദത്തുകൾക്കും റൂഹുണ്ട് ആത്മാവുണ്ടെങ്കിൽ എല്ലാ ഇബാദത്തുകളും ഒരു വിശ്വാസിയെ രൂപപ്പെടുത്തുന്നത് സത്യം പറഞ്ഞാൽ അവൻ വിനയമുള്ള സാർത്ഥതയില്ലാത്ത ഞാനെന്ന അഹന്ത അഹന്തയും ഞാനെന്ന സാർത്ഥതയുമില്ലാത്ത നമ്മൾ എന്ന മനോഭാവം വളർത്തുന്നതാണ് ഇബ ഇബാദത്തുകൾ അങ്ങനെ വരുമ്പോഴേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകാര്യതയുള്ളൂ ഈ രൂപത്തിൽ വിശ്വാസികളെ രൂപപ്പെടുത്തിയ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്രയെത്ര മഹാന്മാരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും മഹാനായ ഇക്കിരിമാർ അലിയല്ലാഹു അനുഹു ആരാണ് സഹോദര നമുക്കൊക്കെ അറിയാം ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്ന അഹങ്കാരിയത്തോടുകൂടെ ജീവിച്ച വിനയം തീണ്ടിയിട്ടില്ലാത്ത എല്ലാ ഇസ്ലാമിനെതിരെ മാത്രമല്ല ജീവിതത്തിലുടനീളം അഹങ്കാരത്തിന്റെ മനസ്സുണ്ടായിരുന്ന അബൂജഹൽ എന്ന ഇസ്ലാമിന്റെ ശത്രുവിന്റെ മകനായി ജീവിച്ച് അവസാനം ഇസ്ലാമിലേക്ക് വന്ന് വലിയ പദവി കൈവരിച്ച ആളാണ് മഹാനായ ഇക്കിരിമാർ അള്ളാഹു അൻഹു ആ ഇക്കിരിമാർ അള്ളാഹുനുവിന്റെ അന്ത്യനിമിഷം മാത്രം പരിശോധിച്ചാൽ മതി ഒരു നോമ്പ് ഒരു വിശ്വാസി എങ്ങനെയാണ് രൂപപ്പെടുത്തുക ഒരു ഹജ്ജ് ചെയ്യുന്ന ഒരു വിശ്വാസി വീണ്ടും അഹങ്കാരിയായി മാറുകയാണെങ്കിൽ സ്വാർത്ഥനായി മാറുകയാണെങ്കിൽ അവൻ ഒരിക്കലും ആ ഇബാദത്ത് രൂപപ്പെടുത്തിയ ഒരു വിശ്വാസിയാവില്ല അഞ്ചു വക്കത്ത് നിസ്കാരം നിരന്തരം നിർവഹിക്കുകയും നമ്മുടെ ഞാൻ സ്തുതിക്കാതെ നമ്മൾ സ്തുതിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ എന്ന് പറയാതെ ഞാൻ എന്ന് പറയാതെ നമ്മൾ ഈ ബാധത്തെടുക്കുന്നു എന്ന് പറയുന്ന എനിക്ക് എന്ന് പറയാതെ ഞങ്ങൾക്ക് ഹിതായത്ത് നൽകണമെന്ന് നിരന്തരം അള്ളാഹുവിനോട് യാചിക്കുന്ന ഒരു വിശ്വാസി എങ്ങനെയാവണം അവന്റെ സാമൂഹിക എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇക്കിരിമാർ അള്ളാഹു അനുഹുവിന്റെ അന്ത്യസമയം എറുമൂക്ക് യുദ്ധമാണ് വലിയ ശക്തികളോടുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു വലിയ സൈന്യമായി പുറപ്പെട്ടു മുക്ക് യുദ്ധത്തിൽ അവസാന ഘട്ടത്തില് വലിയ പോരാട്ടം നടക്കുന്നതിനിടയിൽ മഹാനായ ഇക്കിരിമാറിയല്ലാഹു അൻഹു ശത്രു സൈന്യത്തിന്റെ അടുത്തേക്ക് ഓടാൻ നിൽക്കുകയാണ് അവർക്കെതിരെ പോരാടാൻ വേണ്ടി ആ സമയത്ത് ചില ആളുകൾ വലിച്ചു ഇക്കിരിമ പോകരുത് ഇക്കിരിമ നിങ്ങൾ അങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഇക്കിരിമ റതിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു ഞാൻ പോകും കാരണം നിങ്ങളെ പോലെയല്ല ഞാൻ ഞാൻ കുറെ കാലം ഈ ദീനീയ പ്രവർത്തിച്ച ആളാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ ശത്രുവിനെതിരെ അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചു മരിക്കാൻ തയ്യാറുള്ള ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ബൈഅത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ അങ്ങനെ നാനൂറ് ആളുകൾ ഇക്കിരിമാർ അറിയല്ലാഹു അനഹുവിനെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ധീരമായ പോരാട്ടം നടക്കുകയാണ് അങ്ങനെ യുദ്ധം പര്യവസാനിച്ചു പര്യവസാനിച്ചിട്ട് യുദ്ധഭൂമിയിൽ വെട്ടേറ്റ് കിടക്കുന്നവരെയും മരണപ്പെട്ടവരെയും തിരഞ്ഞു നടക്കുന്നതിനിടയിൽ അവിടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് സഹോദരന്മാരെ നാം പലപ്പോഴും കേട്ട ചരിത്രമാണെങ്കിലും അവസരോചിതമായി ഉണർത്തുകയാണ് അങ്ങനെ അവിടെ മൂന്ന് ആളുകൾ അല്ലെങ്കിൽ പല ആളുകളും വെട്ടേറ്റ് മരണമാസന്നമായി കിടക്കുന്ന സമയമാണ് ആ സമയത്താണ് ചില ആളുകൾ വെള്ള വെള്ളം ചോദിക്കുന്നു വെള്ളത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് വെള്ളം ആവശ്യപ്പെടുന്നു നമുക്കറിയാം ദാഹം മനുഷ്യന് സഹിക്കാൻ കഴിയില്ല അത് കൊടിയ ദാഹമായാൽ അത്രയും സഹിക്കാൻ കഴിയൂല ആ ദാഹത്തെ തീർക്കാനുള്ള വെള്ളമില്ലെങ്കിൽ ആ വെള്ളത്തിന് വേണ്ടി കലാപം പോലും ഉണ്ടാകാം എന്നാൽ ഒരു മനുഷ്യൻ വെള്ളത്തിന് വേണ്ടി ഏറ്റവും ദാഹിക്കുന്ന ഒരു സമയം സക്കറാത്തിന്റെ സമയമാണെങ്കിൽ അത് യുദ്ധഭൂമിയിൽ വെട്ടേറ്റ് രക്തം വാർന്ന് ഇഞ്ചിഞ്ചായി മരണപ്പെടുന്ന ഒരു രക്തസാക്ഷിയുടെ സമയമാണെങ്കിൽ വെള്ളത്തിന് എത്രമാത്രം വലിയ ദാഹമുള്ള സമയമാണ് പക്ഷേ മഹാനായ ഹാരിസുബിൻ ഹിഷാം റതിയല്ലാഹുഹു ഇക്കിരിമത്തുബിൻ ഇക്കിരിമ റതിയല്ലാഹുഹു അതുപോലെ തന്നെ അയ്യാസുബിൻ അബി റബി റതിയുള്ള റളിയല്ലാഹു ഈ മൂന്നാളുകളും മരിച്ചിട്ടില്ല ഹാരിസുബിനു ഹിഷാമിന്റെ മുന്നിലേക്ക് വെള്ളവുമായി വന്നപ്പോൾ നേരെ നോക്കുന്നത് അപ്പുറത്തെ ആൾ വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വേണ്ട ആ വെള്ളം ഇക്കിരിമാക്ക് കൊടുക്കൂ ഇക്കിരിമാറിയാഹു അനുഹുവിന്റെ അടുത്തെത്തിയപ്പോ ഇക്കിരിമാറിയാഹു അനുഹു അപ്പുറത്തേക്കാണ് നോക്കുന്നത് സഹോദരന്മാരെ കാരണം വെള്ളത്തിന് വേണ്ടി അവിടെ അബൂ റബി റബിഅള്ളാഹു അൻഹു അവിടെ വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട് അങ്ങനെ മൂന്നാമന് അടുത്തെത്തിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു തിരിച്ചു വന്നപ്പോൾ എല്ലാവരും മരണപ്പെട്ടു നോക്കൂ നിങ്ങൾ ഇസ്ലാം രൂപപ്പെടുത്തിയ സാമൂഹിക പ്രതിബദ്ധതയുടെ അതിന്റെ വിശ്വരൂപത്തിന്റെ ഒരു ചിത്രമാണിത് മഹാനായ ഇക്കിരിമാർ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ അഹങ്കാരം ജീവിതത്തിൽ ഉടനീളം പ്രകടിപ്പിച്ച ഒരാളുടെ മകനായിട്ട് പോലും ഇസ്ലാം എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് നിസ്കാരം എങ്ങനെയാണ് അവർ രൂപപ്പെടുത്തിയത് ഫാത്തിഹ എങ്ങനെയാണ് അവർ രൂപപ്പെടുത്തിയത് വിശുദ്ധ റമദാനിലെ നോമ്പ് എങ്ങനെയാണ് അവർ രൂപപ്പെടുത്തിയത് അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ ഒരു വിശ്വാസിയെ രൂപപ്പെടുത്തിയാൽ സക്കറാത്തിന്റെ സമയത്തുള്ള ദാഹിക്കുന്ന വെള്ളം പോലും ആ പാനപാത്രം പോലും അപ്പുറത്തുള്ളവനേക്ക് വെച്ച് നീട്ടാൻ മാത്രം ഈമാൻ ചുരുങ്ങുന്ന ഇസ്ലാം ജീവിതത്തിലുടനീളം ഊട്ടപ്പെട്ടവരായി മാറുമ്പോഴാണ് നമ്മുടെ ഇബാദത്തെ ഒരു ഉത്തക്കിയായ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ഇബാദത്തായി നമ്മുടെ ഇബാദത്ത് മാറുകയുള്ളൂ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ